മോസില ഫയർഫോക്സിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഈ ട്യൂട്ടോറിയൽ താഴെ പറയുന്നവ മനസ്സിലാക്കും എന്താണ് മോസില ഫയർഫോക്സ് എന്തുകൊണ്ട് ഫയർഫോക്സ് പതിപ്പുകൾ സിസ്റ്റം ആവശ്യകതകൾ ഡൗൺലോഡ് കൂടാതെ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക കൂടാതെ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക മോസില്ല ഫയർഫോക്സ് അല്ലെങ്കിൽ ലളിതമായി ഫയർഫോക്സ് എന്നത് ഒരു സൗജന്യ ഓപ്പൺ സോഴ്സ് വെബ് ആണ്. ഉബുണ്ടു ലിനക്സിനുള്ള സ്ഥിരസ്ഥിതി ബ്രൗസറാണിത് ഇത് ഇന്റർനെറ്റിലേക്കുള്ള ജാലകമായാണ് വർത്തിക്കുന്നത് ഇത് നിങ്ങളെ ഇന്റർനെറ്റ് വെബ് പേജുകൾ സന്ദർശിക്കാനും വെബ് പേജുകളിലൂടെ നാവിഗേറ്റ് ചെയ്യാനും സഹായിക്കുന്നു ഇത് ഗൂഗിൾ യാഹൂ സെർച്ച് അല്ലെങ്കിൽ ബിംഗ് മുതലായ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിച്ച് വെബ് പേജുകളാക്കി തിരയുകയും ചെയ്യുന്നു ലാഭം പ്രതീക്ഷിക്കാത്ത ഒരു സംഘടനയായ മോസില ഫൗണ്ടേഷനാണ് സ്വമേധയാ ഉള്ള പ്രോഗ്രാമേഴ്സിന്റെ സഹായത്തോടെ ഫയർഫോക്സ് വികസിപ്പിച്ചെടുത്തത് മോസിലയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് മോസില ഡോട്ട് ഓർഗ് സന്ദർശിക്കുക Windows Mac O S X കൂടാതെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവയിൽ ഫയർഫോക്സ് പ്രവർത്തിക്കുന്നു ഉബുണ്ടുവിനായുള്ള ചില പ്രസിദ്ധ വെബ് ബ്രൗസറുകൾക്കായുള്ള ഉദാഹരണം കോൺകറർ ഗൂഗിൾ ക്രോം കൂടാതെ ഒപ്പേര എന്നിവയാണ് ട്യൂട്ടോറിയൽ ഉബുണ്ടു 10.04നായി നമ്മൾ ഉപയോഗിക്കുന്നത് ഫയർഫോക്സ് പതിപ്പ് 7.0 ആണ് വേഗത സ്വകാര്യത ആധുനിക വിദ്യകൾ എന്നിവയിലൂടെ ഫയർഫോക്സ് ബ്രൗസിംഗ് മെച്ചപ്പെട്ടതാക്കുന്നു ഇതിന് വിവിധ പ്രത്യേകതകളായ tabbed windows built in spell checking pop up blocker integrated web page searcher phishing protection എന്നിവയുണ്ട് അതിവേഗത്തിലുള്ള ഗ്രാഫിക്സ് റൈറ്റിംഗ്സ് മെച്ചപ്പെട്ട പേജ് ലോഡിംഗ് മുതലായവയിലൂടെ ഫയർഫോക്സ് അതിവേഗമുള്ള വെബ് ബ്രൗസിംഗ് സാധ്യമാക്കുന്നു ഇത് വെബ്സൈറ്റ് സ്പൈവെയർ കൂടാതെ വൈറസസ് ട്രോജൻസ് അല്ലെങ്കിൽ മറ്റ് മാൽവെയർ എന്നിവയ്ക്കെതിരെ വിവിധങ്ങളായ സുരക്ഷാ സ്വകാര്യത ഓപ്ഷനുകൾ വഞ്ചനയ്ക്കെതിരെ നൽകുകയും ചെയ്യുന്നു ഇത് ഇച്ഛാനുസൃതമായ മാറ്റങ്ങൾക്ക് ആഡ് ഓൺ സൗകര്യം നൽകുകയും ഉപഭോക്താക്കൾക്ക് സൃഷ്ടിച്ച ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമായ ആയിരക്കണക്കിന് തീംസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഫെറോഡ ഉബുണ്ടു റെഡ് ഹാറ്റ് ഡെബിയൻ കൂടാതെ സുസെ തുടങ്ങിയ ലിനക്സ് OS കളിൽ ഫയർഫോക്സ് റൺ ചെയ്യിക്കാനുള്ള സിസ്റ്റം ആവശ്യതകൾ പരിശോധിക്കുക ഉബുണ്ടു 10.04 ൽ ഫയർഫോക്സിൽ റൺ ചെയ്യിക്കാൻ നിങ്ങൾക്ക് താഴെ പറയുന്ന ലൈബ്രറീസ് അല്ലെങ്കിൽ പാക്കേജസ് ആവശ്യമാണ് GTK പ്ലസ് 2.10 അല്ലെങ്കിൽ ഉയർന്നത് ഗ്ലിബ് 2.12 അല്ലെങ്കിൽ ഉയർന്നത് libstdc plus plus 4.3 അല്ലെങ്കിൽ ഉയർന്നത് പാംഗോ 1.14 അല്ലെങ്കിൽ ഉയർന്നത് xorg 1.7 അല്ലെങ്കിൽ ഉയർന്നത് കൂടാതെ ആവശ്യകതകൾ ഹാർഡ്വെയർ പെന്റിയം 4 അല്ലെങ്കിൽ 512 MB RAM, 200 MB hard drive space എന്നിവയാണ് സിസ്റ്റം ആവശ്യകതകളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫയർഫോക്സ് വെബ്സൈറ്റ് സന്ദർശിക്കുക നമുക്കിനി മോസില ഡോട്ട് കോമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് മോസില ഫയർഫോക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇവിടെ നമുക്ക് എല്ലായ്പ്പോഴും ഏറ്റവും പുതിയ ഫയർഫോക്സ് കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷനുകൾക്കായുള്ള താഴെയുള്ള പച്ച മേഖലയിൽ ആർ സിസ്റ്റംസ് ആൻഡ് ലാംഗ്വേജസിൽ ക്ലിക്ക് ചെയ്യാം മോസ്ല ഫയർഫോക്സ് 70ൽ അധികം ഭാഷകളിൽ ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് വിവിധ പ്രാദേശികവൽക്കരിച്ച പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുവാനും അതായത് ഹിന്ദി അല്ലെങ്കിൽ ബംഗാളി പോലുള്ളവ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമും തിരഞ്ഞെടുക്കാം വിൻഡോസ് മാക് അല്ലെങ്കിൽ ലിനക്സ് എന്നത് വിവിധ ഐക്കോണുകളിൽ ക്ലിക്ക് ചെയ്ത് ഉബുണ്ടു ലിനക്സിൽ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക സ്ഥിരസ്ഥിതിയായി ഡൗൺലോഡ്സ് ഡയറക്ടറി നിങ്ങളുടെ ഹോം ഫോൾഡർ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾക്കിപ്പോൾ സേവ് ഫയൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പോപ്പ് അപ്പ് വിൻഡോയിൽ പ്രത്യക്ഷപ്പെടുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇത് ഫയർഫോക്സ് ആർക്കൈവിനെ ഡൗൺലോഡ്സ് ഡയറക്ടറിക്ക് ഹോം ഡയറക്ടറിക്ക് കീഴിൽ സേവ് ചെയ്യുന്നു ഒരു ടെർമിനൽ വിൻഡോ തുറക്കുകയും നിങ്ങളുടെ ഡൗൺലോഡ്സ് ഡയറക്ടറിയിലേക്ക് താഴെ കമാൻഡ് കമാൻഡായ colon CD tilde backslash downloads type ചെയ്യുകയും ചെയ്യുക ഇനി എന്റർ കീ അമർത്തുക ഡൗൺലോഡ് ചെയ്ത ഫയലിന്റെ ഉള്ളടക്കങ്ങൾ താഴെ പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക colon tar one tar 7.0.1 tar two ഇനി എന്റർ കീ അമർത്തുക ഇത് ഫയർഫോക്സ് 7.0 റൺ ചെയ്യാൻ ആവശ്യമായ ഫയൽ എക്സ്ട്രാക്ഷൻ ലഭിക്കും ടെർമിനൽ വിൻഡോയിൽ ഫയർഫോക്സ് ഡയറക്ടറിയിലേക്ക് താഴെ പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് പോവുക സിഡി ഫയർഫോക്സ് ഇനി എന്റർ കീ അമർത്തുക ഇത് നിങ്ങളെ ഫയർഫോക്സ് ഡയറക്ടറിയിലേക്ക് എത്തിക്കും ഫയർഫോക്സ് ബ്രൗസർ ലഭിക്കാൻ താഴെ പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക ഫയർഫോക്സ് എന്നിട്ട് എന്റർ കീ അമർത്തുക പകരം നിങ്ങൾക്ക് ഫയർഫോക്സ് താഴെ പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് കറന്റ് ഡയറക്ടറി നിങ്ങളുടെ ഹോം ഡയറക്ടറി അല്ലാത്തപ്പോൾ ഉപയോഗിക്കാം downloads backslash Firefox backslash Firefox വരെ സ്ഥിരസ്ഥിതി ഹോം പേജസ് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും ഇനി ഉദാഹരണത്തിന് നമുക്ക് റെഡിഫ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോകാം അതിലൂടെ ലഭിക്കുന്നത് ആനുകാലികമായ വിവരങ്ങളും വാർത്തകളുമാണ് മെനു ബാറിന് കീഴിലെ അഡ്രസ് ബാറിൽ ഡോട്ട് ഡോട്ട് റെഡിഫ് കോം എന്ന് ടൈപ്പ് ചെയ്യുക റെഡിഫ് ഡോട്ട് കോം വെബ്സൈറ്റിന്റെ ഹോം പേജ് ഉള്ളടക്കം പ്രദർശിപ്പിക്കപ്പെടുന്നു ഇനി ഈ പേജ് മുതൽ നമുക്ക് പേജുകളിലെ ഉള്ളടക്കങ്ങൾക്കനുസരിച്ച് വിവിധ ലിങ്കുകളിലൂടെ നാവിഗേറ്റ് ചെയ്യാം ഹെഡ്ലൈൻസ് ടാബിന് കീഴിലുള്ള ആദ്യ ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ഫയർഫോക്സ് ഉപയോഗിച്ച് വെബ്സൈറ്റ് സന്ദർശിക്കാനാവുക കൂടാതെ അവയിൽ നിന്നും വിവിധ പേജുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതും ഭാവിയിലെ ട്യൂട്ടോറിയൽസ് നമ്മൾ ഫയർഫോക്സ് ഇന്റർഫേസിനെക്കുറിച്ചും അതിന്റെ വിവിധ പ്രത്യേകതകളെക്കുറിച്ചും കൂടുതലായി പഠിക്കും spoken hyphen tutorial dot org tutorial ലഭ്യമായ വീഡിയോ കാണുക ഇതോടെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് അവസാനിച്ചു നിങ്ങൾക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഡൌൺലോഡ് ചെയ്ത് കാണാം spoken tutorial project team spoken tutorials ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു കൂടുതൽ വിശദാംശങ്ങൾക്കായി എഴുതുക contact at spoken-tutorial.org spoken tutorial project എന്നത് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് National Mission on Education ICT MHRD Government of India മുഖാന്തരമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് spoken hyphen tutorial dot of slash N M E I C T hyphen ഇൻട്രോയിൽ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സംഭാവന ചെയ്തത് സരിതയാണ് നന്ദി